നമസ്കാരം നമ്മുടെ അടുത്ത free N R I workshop plan ചെയ്തിട്ടുണ്ട് ഇത് പതിനൊന്നാം തീയതി ഫെബ്രുവരി കാലത്ത് യു ഐ ടൈം പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കും ഇടയ്ക്കാണ് നടക്കുന്നത് അപ്പോൾ ഇന്ത്യൻ ടൈം വരുന്നത് പന്ത്രണ്ടരയ്ക്കാണ് തുടങ്ങുന്നത് വൺ അവർ സെഷൻ ആയിരിക്കും അപ്പോൾ ഇതിൽ നമ്മൾ കവർ ചെയ്യാൻ പോണത് എൻ ആർ ഐസിന് എങ്ങനെ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ എസ്പെഷ്യലി എൻ ആർ ഐസിനൊക്കെ എപ്പോഴും ഉള്ളൊരു ടെൻഷനാണ് എങ്ങനെ റിട്ടയർമെൻറ്റ് എടുക്കും എങ്ങനെ ഒരു ഫിനാൻഷ്യലി സ്റ്റേബിളാവും എങ്ങനെ അത്രയധികം ടെൻഷൻ തടിക്കാതെ അവനവൻ്റെ കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്നുള്ളത് അപ്പോൾ ഇതെല്ലാനും കവർ ചെയ്യണ ഒരു സെഷനാണ് നമ്മളിതിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിന് താല്പര്യമുള്ളവർ ഈ വീഡിയോടൊപ്പം കാണുന്ന ലിങ്കിൽ രജിസ്റ്റർ ചെയ്യുക അപ്പോൾ നമുക്ക് സെഷൻ പതിനൊന്നാം തീയതി ഫെബ്രുവരി കാലത്ത് യു ഐ ടൈം പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കും ഇടയ്ക്കാണ് സംഭവിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇമെയിലിൽ അല്ലെങ്കിൽ വാട്സപ്പിലായിട്ട് സെഷൻ്റെ സൂം ലിങ്കും കാര്യങ്ങളും കിട്ടിക്കോളും താങ്ക്